വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ ലാബ് പ്രൊഫഷനാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം മെഡിക്കൽ ലൈസൻസിംഗ് എക്സാം കോച്ചിംഗ് രംഗത്ത് മറ്റാർക്കും പകരം വയ്ക്കാനാവാത്ത കോച്ചിംഗ് മികവുമായി ബിമാക്സ് അക്കാദമി ബിമാക്സ് അക്കാഡമിയുടെ തുടക്കകാലം മുതൽക്കേ ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിംഗ് അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ബിമാക്സ് അക്കാഡമിയുടെ എം എൽ ടി മൈക്രോബയോളജി പ്രൊഫഷണലുകൾക്കുള്ള HAAD D H A M O H prometric കോച്ചിങ്ങിൻ്റെ ഏറ്റവും പുതിയ റെഗുലർ ഓൺലൈൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു എയിൽ നിലവിൽ വന്ന എക്സ്പീരിയൻസ് റിലാക്സേഷൻ മുഖേന നിരവധി അവസരങ്ങളാണ് യു എ പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തും നാൽപ്പത്തഞ്ച് ദിവസത്തെ ഓഫ്ലൈൻ റെഗുലർ ക്ലാസ്സുകൾ മുഖേന എക്സാമിന് ആവശ്യമായ തിയറി ക്ലാസ്സുകളും ഒപ്പം എക്സാം ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ദിവസേന നൽകി വരുന്നു കൂടാതെ മോക്ക് ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും വഴി എക്സാം രീതികളുമായി പരിചയിച്ചു പോകുന്ന ബിമാക്സിൻ്റെ എം എൽ ടി ക്ലാസുകൾ വഴി എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം ഉറപ്പുവരുത്തുന്നു ഇനി നിങ്ങൾ ജോലി സംബന്ധമായതോ മറ്റേത് തിരക്കുകൾ മൂലമോ റെഗുലറായി ബ്രാഞ്ചിൽ വന്നു പഠിക്കാൻ കഴിയാത്തവരാണോ പേടിക്കേണ്ട ബിമാക്സിൻ്റെ ഓൺലൈൻ ക്ലാസുകൾ നിങ്ങളെ എക്സാമിന് സജ്ജരാക്കുന്നു ദിവസേനെ വ്യത്യസ്തമായ ടൈം സ്ലോട്ടുകളിൽ നൽകുന്ന വിവിധ ഓൺലൈൻ ബാച്ചുകളിൽ ഒന്ന് നിങ്ങളുടെ സമയം അനുസരിച്ച് ചൂസ് ചെയ്ത് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കോച്ചിങ്ങിന് പുറമെ വിവിധ ലൈസൻസിംഗ് എക്സാം രജിസ്ട്രേഷനും ഡേറ്റ ഫ്ലോ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ബിമാക്സിൽ നൽകി വരുന്നു ഓഗസ്റ്റ് മാസം പത്താം തീയതി ആരംഭിക്കുന്ന ഏറ്റവും പുതിയ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലേക്ക് മുൻകൂറായി അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഫീസിൽ ഇരുപത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യൂ വിളിക്കേണ്ട number nine five double four double eight nine eight nine zero nine five double four double eight seven eight five two